നീലച്ചായ കുടിച്ചോളൂ പ്രായം പത്തു കുറയും ചായ ഇല്ലാത്ത ഒരു ലോകം ചിന്തിക്കാനേ പറ്റാത്തവരാണ് മലയാളികൾ അമിതമായ കുടി ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കുമെങ്കിലും പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മുടെ ചായ എന്തുണ്ടാവാനാണ് എന്നാണ് പൊതു നിലപാട് കുടി നിർത്തണ്ട പകരം നിറം ഒന്ന് മാറ്റിയാലോ കട്ടൻ ചായയും ഗ്രീൻ ടീയും എല്ലാം കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ച് പകരം നീല ചായ കുടിച്ചു തുടങ്ങാം ബ്ലൂ ടീ അല്ലെങ്കിൽ നീലച്ചായ നീല ശംഖുപുഷ്പത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ബ്ലൂ ഗ്രീൻ ടീ കയ്പനാണെങ്കിൽ മധുര രുചിയുമായാണ് ബ്ലൂ ടീ എത്തുന്നത് നിർമ്മാണ സമയത്തെ ഓക്സീകരണ പ്രക്രിയയാണ് നീലച്ചായക്ക് പ്രത്യേക രുചി നൽകുന്നത് ദിവസവും നീലച്ചായ കുടിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും കൂടാതെ തലമുടിക്കും ചർമ്മ സൗന്ദര്യത്തിനും നീലച്ചായ നല്ലതാണ് നിങ്ങളുടെ മുടിക്കും ചർമ്മത്തിനും തിളക്കവും ആരോഗ്യവും വർദ്ധിക്കും ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ചർമ്മത്തിന്റെ പ്രായം കുറയ്ക്കാൻ ഈ ചായക്ക് കഴിയും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ഇതിന് സഹായിക്കുന്നത് ചുമ ജലദോഷം ആസ്മ ഇവയിൽ നിന്നെല്ലാം ആശ്വാസമേകാൻ നീലച്ചായക്ക് കഴിയും ശ്വാസകോശത്തിൽ നിന്നും ശ്വാസനാളത്തിൽ നിന്നും കഫമില്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ഉത്കണ്ഠയും വിഷാദവും അകറ്റുന്നു ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റായിൽ കൊളൈൻ്റെ അളവ് കൂട്ടി ഓർമ്മശക്തിയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ നീലശംഖ് പുഷ്പം സഹായിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഇത് അർബുദ സാധ്യതയും കുറയ്ക്കുന്നു ഫ്ലനോയിഡുകൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ നീല പൂക്കൾക്ക് ആന്റി ഇൻഫ്ലോമേറ്ററി ഗുണങ്ങളുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നീലച്ചായ സഹായിക്കും Thank you for watching my video. Thank you for watching my video. Thank you for watching my video. Thank you for watching my video.